അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം കഴിഞ്ഞ ഹദീസ് പഠന സീരീസിൽ സഹീൽ ബുഖാരിയിൽ കിതാബുൽ അൽമെ കുറച്ച് ഹദീസ് നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ള ബാബ് കിതാബുൽ അൽമിൽ തന്നെ ബാബു തഹ്രീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസ് അൻ അലാ അൻ യഹ്ഫദുൽ ഈമാന വൽ ഇൽമ വയഖ്ബിറു മൻ വറാഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഭാവം തഹരീവ് പ്രേരിപ്പിക്കുക തഹരീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് സംബന്ധിച്ച് വഫദ അബ്ദുൽ ഖൈസ് അബ്ദുൽ ഖൈസിന്റെ സംഘത്തെ അബ്ദുൽ ഖൈസ് എന്ന ഒരാളുടെ നേതൃത്വത്തിൽ റബിയ ഗോത്രക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു ഏഹ് അപ്പൊ അവർക്ക് ചില അവർ ചില എൽമുകൾ ചോദിച്ചു അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന ചില എൽമുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സുബാഹുസന്മയോട് ആവശ്യപ്പെട്ടു അല്ലേ അത് സംബന്ധിച്ച് പറയുന്ന ഒരു ബാബ അപ്പൊ നബ്സല്ലാ അലൈഹി സ്വലം അതിന് പ്രേരണ നൽകണം എൽമിന് പ്രേരണ നൽകല്ലേ ഏഹ് സല്ലാഹു അലൈഹി സ്വലമ പ്രേരണ നൽകുകയാണ് അപ്പൊ അതുകൊണ്ടാണ് കിതാബ് എൽമിൽ ഈ ബാബിൽ വന്നിരിക്കുന്നത് കേട്ടോ ഏഹ് കൊടുത്തിരിക്കുന്നത് ബുഹാരി ഇമാം അല യഹ്ഫദുൽ ഈമാന ഈമാന സൂക്ഷിക്കാൻ വൽ അൽമ അൽമിനെയും എന്നിട്ട് വയഹ്ബിറു അത് ഈമാൻ സൂക്ഷിക്കാനും അൽമിനെ അത് ഹൃദിസ്ഥമാക്കാനും എന്നിട്ട് എന്ത് ചെയ്യുക വയഹ്ബിറു മംവറാഹും അവർക്ക് പിറകിലുള്ളവർ എന്ന് പറഞ്ഞാൽ അവര് പ്രതിനിധി സംഘമായിട്ടാണ് നബി അലൈഹി വസ്ലമിയുടെ അടുത്ത് വന്നത് അവർ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവർ റബിയ ഗോത്രക്കാർ അവരുടെ നാട്ടിലുണ്ട് അല്ലേ അപ്പൊ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഇതേ ഹദീസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓർമ്മ ഉണ്ടോ കിതാബുൽ ഈമാനിൽ പഠിച്ചിട്ടുണ്ട് അവിടെ വാബിന്റെ പേര് വേറെ ആയിരുന്നു ഏതായിരുന്നു ആ ഹംസല്ല അദാ ഇൽ ഹുമുസി മിനൽ ഇമാൻ ബാബു അദാഇൽ ഹുമുസി മിനൽ ഇമാൻ ഹംസ് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഹുമുസ് അഞ്ചിൽ ഒന്നാണ് സലാസ മൂന്ന് സുലുസ് മൂന്നിലൊന്ന് റുബോള് നാലിലൊന്ന് അതേപോലെ അപ്പൊ അവിടെ നമ്മൾ ഹദീസ് പറഞ്ഞിട്ടുണ്ട് ആ ഹദീസും ഈ ഹദീസും ഒന്ന് തന്നെയാണ് രണ്ടും അബൂജംറ എന്നവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഒരേ ഹദീസ് തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ തുടക്കത്തിൽ ഈ ഞാൻ ഇബിൻ അബ്ബാസ് അള്ളാഹുഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ ഒരു മുത്തർജിം തർജമ തർജുമാൻ പരിഭാഷകനായിരുന്നു എന്ന് പറയുന്നൊരു ഭാഗം ഇതിലുണ്ട് അപ്പോൾ നേരത്തെ ഹദീസ് നമ്മൾ പഠിച്ചത് ഞാന് ജമന കൂടെ ഞാൻ കൂടെ അഖിം ലക സഹമൻ മിൻ മാലി മഅഹു ഞാൻ അവിടെ കൂടെ നിൽക്കാൻ പറഞ്ഞു ഇബിൻ അബ്ബാസ് അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഷെയർ താങ്കൾക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം ഞാൻ ഇബിൻ അബ്ബാസ് അള്ളാഹുവിൻ്റെ കൂടെ നിന്നു സുമ്മക്കാല എന്നിട്ട് ഇബിൻ അബ്ബാസ് എന്നിവർ പറഞ്ഞു പറഞ്ഞിട്ടാണ് പറയുന്നത് ഇന്ന വഫദ അബ്ദിൽ ഖൈസ് ലമ്മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനിൽ ഖൗം ഔ മനിൽ വഫദ് ഖാലു റബീഅ അപ്പോൾ ഏത് ഗോത്രക്കാരൻ ചോദിച്ചപ്പോൾ ഏത് ഗോത്രക്കാരൻ എന്ന് പറഞ്ഞു റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബ്ദുൽ ഖൈസ് ഏഹ് പ്രതിനിധി സംഘം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ആരാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ റബിയ ആ മർഹബൻ ബിൽ ഖൗം ഔ ബിൽ മർഹബ അവർക്ക് സ്വാഗതം മോദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ദുഃഖിക്കരേണ്ടി വരില്ല നിങ്ങൾ നിന്നിതരാകുകയില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ غير خزايا അപ്പോൾ അവർ പറഞ്ഞു യാ റസൂൽ അള്ളാഹു റസൂലൈ ഇന്നാലാനസ്തയോ അന്നത്തിയൊക്കെ ഇല്ലാഫി ഷെഹറിൽ ഹറാം ഞങ്ങൾക്ക് എപ്പം മാത്രമേ വരാൻ പറ്റുള്ളൂ ആ ഷെഹ് യുദ്ധം നിഷിദ്ധമായ ഷെഹറുൽ ഹറാമിന് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഏഹ് അപ്പോൾ അതുകൊണ്ട് താങ്കൾ കാരണം എന്താണ് മുനർ ബൈനക അൽ കുഫാരി ഗോത്രത്തിൽപ്പെട്ട കുഫാറുകൾ ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിലുള്ള വഴിയിൽ ഉണ്ട് ഏഹ് അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല ഷെഹറുൽ ഹറാമിലൊക്കെ വരാൻ പറ്റുള്ളൂ താങ്കൾക്കടുത്ത് ഏഹ് കാരണം ഷെഹറുൽ ഹറാം എന്താണ് പ്രത്യേകത അഷ്കുറുൽ ഹുറും നാല് യുദ്ധനിഷിദ്ധമായ മാസങ്ങളുണ്ട് അല്ലേ അവിടെ എന്താ പ്രശ്നം എന്താ അതുകൊണ്ട് സൗകര്യം വരുന്നതിനുള്ള യുദ്ധനിഷിദ്ധമായ മാസങ്ങളിലെ അവർ ആക്രമിക്കുമോ കാരണം ജാഹിരിയ കാലഘട്ടത്തിൽ തന്നെ യുദ്ധനിഷിദ്ധമായ മാസങ്ങളുണ്ട് അല്ലേ അപ്പൊ ആ മാസങ്ങൾ അവർ പവിത്രത കൽപ്പിച്ചിരുന്നു യുദ്ധം അവർ ചെയ്തിരുന്നില്ല ആക്രമിക്കൊന്നും ചെയ്തിരുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഫസൽ അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബിഹി അന ഞങ്ങൾക്ക് പിറകിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം വനതഹുല ബിഹിൽ ജന്ന അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമാവും ഞങ്ങളും അത് അനുഷ്ഠിച്ചുകൊണ്ട് വസ അലുഹുവനൽ അഷ്രിബ അങ്ങനെ അവരെ എന്തിനെ കുറിച്ച് ചോദിച്ചു അഷ്രിബത്തിനെ കുറിച്ച് ചോദിച്ചു എന്താ അഷ്രിബത്ത് പാനീയങ്ങളെ കുറിച്ച് ചോദിച്ചു ഒന്ന് ഉറക്കെ പറ ഇത് ഒന്ന് ശബ്ദല്ലേ ശബ്ദം പോയാ അമർഹം അർബ വഹാഹും അന്നർബ നാല് കാര്യം നിരോധിച്ചു നാല് കാര്യം കൽപ്പിച്ചു നബി അല്ലേ എന്താണ് അമർഹം ബിൽ ഈമാൻ ബില്ലാഹി വഹ്ദ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് അള്ളാഹു മാത്രം ഇമാൻ കൊള്ളുക ഏഹ് വിശ്വസിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് നബി സുല്ലാഹിസ്ലമ ചോദിക്കാണ് നബി എന്നെ ചോദിക്കുക ഇമാൻ ബില്ലാഹി അള്ളാഹു റസൂൽ ഈമാൻ ബില്ലാഹി വഹദ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ ചോദിച്ചു അല്ലേ അപ്പം അവരെന്ത് പറഞ്ഞു അള്ളാഹു റസൂൽ അള്ളാഹുവിനും റസൂലിനും ഏറ്റവും അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ നാല് കാര്യം ഇമാൻ ബില്ലാഹി വഹദ എന്താണ് എന്താണെന്ന് നബി പറഞ്ഞു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصيام رمضان وأن تعطوا من المغنم من الخمس أه؟ إيمان بالله وحده أمرنا أنت برنا الله അല്ലാതെ ആരാധ്യനും അവരോട് പറഞ്ഞ ഈമാനും ബില്ലാഹി വഹദന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു അതെന്താണ് ഉന്നയിച്ചത് അർത്ഥമല്ല അല്ല ഇമാൻ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നബി സല്ലാഹുസ്ലം പറഞ്ഞെടുത്തത് ഏഹ് അള്ളാഹു അല്ല ആരാധ്യനില്ലെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് അല്ലാതെ ആരാധനയെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ നിസ്കാരം നിലനിർത്തൽ തക്കാത്ത് കൊടുക്കൽ റമദാൻ നോമ്പ് അനുഷ്ഠിക്കൽ അതുകൂടാതെ ഒനീമത്തിൽ അഞ്ചിലൊന്ന് ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും അതാ ഉൽ ഹുമസ് അഞ്ചിലൊന്ന് വനീമത്ത് മുതലിന്റെ യുദ്ധാർജിത മുതലിന്റെ അഞ്ചിലൊന്ന് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കൽ അത് ഈമാന്റെ ഭാഗമായിട്ട് ഇതിൽ പറയുന്നു കിതാബുൽ ഈമാൻ അല്ലേ ഇവിടെ ونهاهم عن أب- عن الحنطم والضباع والنقير والمزفت وربما قال المقير وقال احفظوا واخبروا بهن من وراءكم ഏഹ് എന്താണ് പിന്നെ ഒരു നാല് മൂന്നാല് പിന്നെ പാത്രങ്ങളുടെ പേര് പറഞ്ഞു എന്തിന്റെ പാത്രങ്ങളായിരുന്നു അത് ലഹരി വിളമ്പാൻ ആ ലഹരി വിളമ്പാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിരുന്നു മുസഫത്ത് ഹന്തം ദുബ ഫക്കീർ നക്കീർ മുസഫത്ത് അലി മുക്കയ്യർ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ നക്കീർ അലി മുക്കയ്യർ അതുകൂടാതെ നബി സുല്ലാസ്ലമ തുടർച്ചയായിട്ട് പറഞ്ഞു ഇഫലൂഹുന്ന ഇക്കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക വ അഹ്ബിറൂ ബിഹിന്ന ഇക്കാര്യങ്ങളെ അക്കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് വറ അഹും നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലേ ഇതേ ഹദീസ് തന്നെയാണ് നമ്മൾ ഇനി ഈ ബാബിലും പറയുന്നത് കേട്ടോ ഈ ബാബിൽ പറഞ്ഞ പറഞ്ഞ രൂപത്തിൽ പറയാം حدثنا محمد بن هشام حدثنا محمد حدثنا عندر قال حدثنا شعبة سندان حديثنا أنا أبي جمرة أبو جمرة رضي الله عنه من ريبورت قال كنت أترجم بين بن أب- بن عباس وبين الناس ജനങ്ങൾക്കും ഇബിൻ അബ്ബാസ് അള്ളാഹുനുവിനിടയിൽ ഞാൻ ഒരു തർജുമാൻ ആയിരുന്നു പരിഭാഷകനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ കട്ടിലിരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നുള്ള ഒരു ആണ് പറഞ്ഞത് അതൊന്നും തമ്മിൽ വരുത്തുന്നില്ല കേട്ടാ കണ്ടന്റ് ഒന്നാണ് ഉള്ളടക്കം ഒന്നാണ് പിന്നെ അങ്ങനെ എന്ത് ചെയ്തു അത്ത പല സമയത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഹദീസ് ഒരാളോട് മാത്രമല്ലല്ലോ അബൂ ജംറ എന്നവർ പറഞ്ഞിട്ടുണ്ടാകുക കേട്ടോ അപ്പൊ അത്തവുൻ ഫക്കാല അപ്പൊ ഇബിൻ അബ്ബാസ് എന്നവർ പറഞ്ഞു ഇന്ന വഫുദ അബ്ദുൽ ഖൈസ് അത്തവുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസിന്റെ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ പറയണം പറയുന്നത് കേൾക്കണം കേട്ടോ ഒന്ന് ഉറക്കെ പറയണം എന്നാലേ ഈ ഒന്ന് ചൊല്ലാനുള്ള ഒരു തഹരീവ് ഉണ്ടാവുള്ളൂ നമ്മൾ തഹരീവിനെ കുറിച്ചല്ല പറഞ്ഞേ പ്രേരിപ്പിക്കുക അല്ലേ മനിൽ വഫ്ത് നബിസ്വല്ലാസ്ലം എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു മനിൽ വഫ്ദ് ആരാണ് ഈ വഫുദ് പ്രതിനിധി സംഘം വഫുദ് ആണല്ലേ പ്രതിനിധി സംഘം ആരാ മനി അവർ അല്ലെങ്കിൽ നബി സല്ലാഹു ചോദിച്ചത് ഔ മനിൽ കൗം അല്ലെങ്കിൽ ആരാണ് കൗം എന്നാണ് ചോദിച്ചത് ആരാണ് സമൂഹം ഏഹ് തങ്ങൾ വെക്കുക കൊഫക്കാലും അപ്പൊ അവർ പറഞ്ഞു റബി ആ ഞങ്ങൾ അല്ല അവർ അവർ പറഞ്ഞു ഈ പിന്നെ ആളുകൾ പറഞ്ഞു കൊടുത്തത് റബിയ ഗോത്രക്കാരാ വന്നത് പറഞ്ഞു മർഹബം ബിൽ ഖൗം ഔ ബിൽ വഫ്ദ് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ് മർഹബം ബിൽ ഖൗം എന്നാണ് അല്ലെങ്കിൽ മർഹബം ബിൽ വഫ്ദ് എന്നാണ് പ്രതിനിധി സംഘത്തിന് സ്വാഗതം കൗമിന് സ്വാഗതം സമൂഹത്തിന് ഗൈറ ഖസായ എന്ന് പറഞ്ഞാണ് എന്ത് നിങ്ങൾ നിന്ദിതരാവേണ്ടതില്ല ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു കാരു അവർ പറഞ്ഞു നെത്തിക്കമിൻ ഷുക്കത്തിൻ ബകീദ ഞങ്ങൾ കുറേ വിദൂര ദേശത്തു നിന്നാണ് വരുന്നത് ഏഹ് ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പൊ ബൈനന ബൈനക്ക ഹാദൽ ഹയ്യുമിൻ കുഫാരി മുബർ ഏഹ് താങ്കളുടെയും ഞങ്ങളുടെയും ഇടയിൽ ഈ കുഫാർ മുബർ എന്ന വിഭാഗ ഗോത്രക്കാരായ കുഫാർ കുഫാറുകളുടെ ഗോത്രം ഉണ്ട് കുഫാർ ഗോത്രക്കാർ ഉണ്ട് കഫരിങ്ങളുണ്ട് അവിശ്വാസികൾ അവർ ഞങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയാണ് വരാൻ നെസ്തത്യവും ഞങ്ങൾക്ക് കഴിയുകയില്ല അൻ താങ്കളുടെ അടുത്ത് താങ്കളുടെ അടുത്ത് അത്താ ആ ശരിയാണ് വരാൻ അങ്ങനെ ഉറക്കെ പറയണം കേട്ടോ വരാൻ ഇല്ലാ ഫിഷഹരി ഹറാം എന്താണ് ആ മാസങ്ങളിലേക്ക് അതുകൊണ്ട് താങ്കൾ ഞങ്ങളോട് കൽ അതന്നെ അതന്നെ കൽപ്പിക്കൂ എന്ത് കൽപ്പിക്കുക ബി അമ്രിൻ കൽപ്പന നുഹ്ബിറു ബിഹി അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം എന്ത് വറ അന ഞങ്ങളുടെ പിറകിലുള്ളവരോട് ഞങ്ങളുടെ നാട്ടിലുള്ളവരോട് കേട്ടോ ഏഹ് ഞങ്ങൾ ഞങ്ങൾ ദഹല ആ പ്രവേശിക്കും എന്ത് ബിഹി അതുകൊണ്ട് ആ കാര്യങ്ങൾ അനുഷ്ഠിച്ചും പറഞ്ഞു കൊടുത്തും ചെയ്തുകൊണ്ട് അൽ ജന്ന എവിടെ സ്വർഗത്തിൽ പ്രവേശിക്കും അമറഹും അപ്പോ നിങ്ങൾ പറയാൻ അർത്ഥം അമറഹും ആര് കൽപ്പിച്ചു ആരോട് കൽപ്പിച്ചു ഹും റബിയ ഗോത്രക്കാർ അവരോട് കൽപ്പിച്ചു എന്ത് ബി അർബ പറയ പറയ നാല് കൊണ്ട് നാല് കാര്യങ്ങൾ കൽപ്പിച്ചു അല്ലേ വനഹാഹും പറയണം നേരത്തെ പറഞ്ഞ ഹദീസ് ആയതുകൊണ്ട് ഞാൻ അർത്ഥം പറഞ്ഞതിനകത്ത് അതെ ഇതേ സെൻസിൽ നേരത്തെ ഇതേ ഏകദേശം ഇതേ വേർഡ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വനഹാഹും നബി സല്ലല്ലാഹു അലൈഹി അതെ ആ അതന്നെ ഉറക്കെ പറയും നിക്ക് തീരെ ശബ്ദമില്ല നിരോധിച്ചു അവരോട് നിരോധിച്ചു അൻ അർബാൾ നാല് കാര്യങ്ങൾ അമറഹും ആര് കൽപ്പിച്ചു എന്ന് പറയണം ഫായിൽ വേണ്ടേ നബി സല്ലല്ലാഹു അലൈഹി ആരോട് കൽപ്പിച്ചു അവരോട് ഹും അവരോട് കൽപ്പിച്ചു ബിൽ ഈമാനി ആ വിശ്വസിക്കണമെന്ന് ഈമാൻ കൊണ്ട് ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് അസബജൽ അള്ളാഹു അസബജൽ വഹ്ദ അവനെ ഒറ്റ കാരണം അള്ളാഹു തൗഹീദാണ് കാല ആര് പറഞ്ഞു റബിയ പാത്രക്കാരാണ് കാലു എന്ന് പറയില്ലേ അതാണ് അർത്ഥം മനസ്സിലാക്കണം പറയുന്നത് കാല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലൈഹി വസല്ലമ പറഞ്ഞു ഉറക്ക പറയണേ ഹൽ തദുറൂന നിങ്ങൾക്ക് അറിയുമോ മൽ ഈമാനു ബില്ലാഹി വഹ്ദ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിലെ മുഷ്രിക്കൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവിൽ മാത്രം അള്ളാഹുവിനെ തനിച്ചാക്കി അള്ളാഹുവിൽ മാത്രം അള്ളാഹു മാത്രം ആരാധ്യനാണ് ഹിലാഹാണ് എന്ന വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു ആര് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ആരോട് ചോദിച്ചു റബിയ ഗോത്രക്കാരോട് ചോദിച്ചു കാലു കാലു അർത്ഥം നിങ്ങൾ പറയാം റബിയ ഗാത്രക്കാർ പറഞ്ഞു അള്ളാഹു റസൂലുഹു ആലം റസൂലിനും ഏറ്റവും അറിയാം ഏഹ് ഞങ്ങളെ അറിയാലോ ഏഹ് എന്നുള്ള കാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഹാദത്തു സഹാദത്ത് സാക്ഷ്യം വഹിക്കലാണ് മുഹമ്മദൻ നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെന്നും എന്ത് ദൂതരാണെന്നും മുഴുവൻ വാക്ക് പറ ദൂതര അതുകൊണ്ട് ബാക്കി കേൾക്കുന്നില്ലേ ദൂതരാണെന്നും അങ്ങനെ വ്യക്തമായിട്ട് പറയണം ഏഹ് ഞാൻ അർത്ഥം പറഞ്ഞില്ല നിസ്കാരം നിലനിർത്തുകയും ചെയ്യലാണ് ചെയ്യലാണ് ഉം വാ നില സകാത്ത് കൊടുത്തു വിടലുമാണ് റമദാൻ ഒനീമത്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലേ ഞാൻ നൽകലുമാണ് നിങ്ങൾ നൽകലുമാണ് അൽ ഹുമുസ അഞ്ചിലൊന്ന് നൽകലുമാണ് മിനൽ മകുനം എവിടുന്ന് വനീമത്ത് മുതലിൽ നിന്ന് വനഹാഹും ആ നിരോധിച്ചു ആര് എന്ന് പറയണം ആരെന്ന് പറയണം സുല്ലാസ്ലമ അവർക്ക് നിരോധിച്ചു അനി ദുബ വൽ ഹന്തം വൽ മുസഫത്ത് ദുബാവും ഹന്തമും മുസഫത്തും നിരോധിച്ചു കാല ഷുഅബ ഷുഅബ എന്നൊരു പറഞ്ഞിട്ടുണ്ട് റുബമ കാല അൽ നഖീർ റുബമ കാല അൽ മുഖയ്യർ പിന്നെ നഖീറ മുക്കയ്യറ എന്തോ ഒന്ന് നിരോധിച്ചു നഖീർ എന്നുള്ള വാക്കാണോ മുക്കയ്യർ എന്താണെങ്കിലും അതെന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹന്തം മുസഫത്ത് നഖീറും ദുബ എന്നൊക്കെ പറഞ്ഞത് എന്താണ് ലഹരി വിളമ്പാ വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് കാല എന്നിട്ട് നബിസ്വല്ലാഹുലം പറഞ്ഞു ഇത്രയും കൂടെ പറഞ്ഞു ഇഫ്ഫലൂഹു നിങ്ങൾ ഇക്കാര്യങ്ങളെ സൂക്ഷിക്കുക അഹ്ബിറൂഹു നിങ്ങൾ പറഞ്ഞു കൊടുക്കുക വാർത്ത അറിയിച്ചു കൊടുക്കുക ഇഹ്ബാർ അല്ലെ അഹ്ബറ അറിയിച്ചു കൊടുത്തു മംബറാക്കും ആ നിങ്ങളുടെ പിറകിലുള്ളവർ നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നും നബിസ്വല്ലാഹുലം പറഞ്ഞു ഹജ്ജിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല അല്ലേ ഏഹ് ഹജ്ജിന്റെ കാര്യം പറയാത്തതിന്റെ കാരണം ഷറഹുകളിൽ പറയുന്നുണ്ട് ഹദീസിന്റെ അതായത് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ആയിരുന്നില്ല അവര് ഏഹ് അവരുടെ അവർക്ക് അതിനുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു ഏഹ് അപ്പൊ പ്രധാനപ്പെട്ട അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അതേപോലെ നിരോധനം മുഴുവൻ പറഞ്ഞില്ല നബ്സ് അത് അവിടെ ഉദ്ദേശമായിരുന്നില്ല അവർ മദ്യത്തിന് അടിമപ്പെട്ട ഒരു സമൂഹമായിരുന്നത് കാരണം മദ്യത്തിന്റെ കാര്യം പ്രത്യേകം അല്ലെങ്കിൽ ലഹരിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു നിരോധനത്തിന്റെ കൂട്ടത്തിൽ നിരോധനമായിട്ട് ഏഹ് മുഴുവൻ കാര്യങ്ങളും അവിടെ പരാമർശിച്ചിട്ടില്ല ഏഹ് അവർ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ നബ്സല്ലാഹു സ്വലമ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത് ഇനി അടുത്ത ആ മൊബൈൽ നോക്കിയാ ബാബു ഫിൽ മസ്അല അന്നാസിലത്തി അഹ്ലിഹി ഒരു മസാല മസാല എന്ന് മസാല എന്നൊക്കെ പറയും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ആൻസർ ഒരു പ്രശ്നത്തിന് അത് ചോദിക്കുന്നതിനായി ഒരു പ്രോബ്ലം ഒരു പ്രശ്നം ഒരു വിഷയം ആ ആ എന്താണ് ചോദിച്ചോ പോയി വെച്ചോ ഇവിടുത്തെ ഇറങ്ങുന്നുണ്ട് പോയി പോയാ ഉം എടുത്ത പെട്ടെന്ന് പെട്ടെന്ന് പോയാ പെട്ടെന്ന് പോയാ ഒരു ബാബു ഫിൽ അഹ്ലി ഒരു മസ്അല ചോദിക്കാനായി യാത്ര ചെയ്യുകയും പിന്നീട് അത് വീട്ടുകാരെ ഒന്ന് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച ബാബ് ഒരു മസാല ഒരു വിഷയം കുട്ടികൾ വീട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കുക വീട്ടിലുള്ള വീട്ടുകാർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ് ഒരേ ഹദീസ് തന്നെ ബുഹാരി ഇമാം വ്യത്യസ്ത ബാബുകളിൽ വ്യത്യസ്ത കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആ സന്ദർഭത്തിനനുസരിച്ചും പിന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഹദീസ് അതുകൊണ്ടാണ് കി- ആ, ഹദീസുകളുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് ചില്ലാനുണ്ട് ഏഹ് സ്വഹീൽ ബുഖാരി കേട്ടോ ആവർത്തനം ഉൾപ്പെടെയാണ് ചിലതിൽ റാവിമാർ വ്യത്യാസം ഉണ്ടാവാം ഏഹ് ചിലതിൽ വാക്കുകൾ ചെറിയ വ്യത്യാസം ഉണ്ടാവാം ഉം. ട്ടോ ഉള്ളടക്കം ഒരുപോലെയുള്ളത് തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരുപോലെയുള്ള വാക്കുകളായിരിക്കാം ഉം. ട്ടോ ഇനി حدثنا محمد بن مقاتل أبو الحسن قال أخبرنا عبد الله قال أخبرنا عمر بن سعيد بن أبي حسين قال حدثني عبد الله بن أبي مليكة عبد الله بن أبي مليكة للنبادنا عن عقبة بن الحارث عقبة بن الحارث النبر أنه تزوج بنت لأبي لأبي إيهاب بن عزيز ഉക്കബത്ത് ബിൻ ഹാരിസ് എന്നവർ ഉക്കബത്ത് ബിൻ ഹാരിസ് എന്നവർ ഇബിനത്ത് എന്ന് പറഞ്ഞാരാ ഉറക്കെ പറവിടെ മക നടന്ന് കേൾക്കുന്നില്ലല്ലോ മകൾ അങ്ങനെ പറ മകൾ മകൾ ഇബിനു ഇബിനത്ത് അബി ഇബ് ഇഹാബ് ഇബിൻ അസീസ് അബു ഇഹാബ് ഇബിൻ അസീസിന്റെ മകളെ ഹാരിസ് വിവാഹം ചെയ്തു തസഫജ വിവാഹം ചെയ്തു ഇമ്രാത്തുൻ അങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു എന്ത് പറഞ്ഞു ഇന്നി കത് അർലാത്തു ഉക്കുബത്ത വല്ലത്തി തസവജ ബിഹ നിശ്ചയം ഞാൻ ഇന്നി കത് അർലാത്തു ഞാൻ നിശ്ചയം മുലയൂട്ടിയിട്ടുണ്ട് റലാഅത്ത് മുലയൂട്ട ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് മനസ്സിലായേ മുലയൂട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിലേ ഏഹ് ഉക്കബത്ത ഉക്കബത്തിന് എന്ന് പറഞ്ഞാൽ ഈ പുരുഷന് ഇപ്പൊ ആള് കല്യാണം കഴിച്ച ആളല്ലേ ഏഹ് അയാളെ ഞാൻ മുലയൂട്ടിയിട്ടുണ്ട് വല്ലത്തി തസവജ ബിഹ ആരെയാണോ ഉക്കബത്ത് വിവാഹം ചെയ്തത് അവരെയും ശരിയല്ലേ ഏഹ് കല്യാണം കഴിച്ചില്ലേ ആരെ അബു അബു ഇഹാബ് ബിൻ അസീസിന്റെ മകളെ മുക്കുബത്ത് ബിൻ ഹാരിസ് വിവാഹം ചെയ്തു ഏഹ് അപ്പോ വിവാഹം കഴിഞ്ഞ ശേഷം ഒരു സ്ത്രീ വന്നിട്ട് പറയണത് ഞാന് താങ്കൾക്കും താങ്കളുടെ ഭാര്യക്കും എന്തു ചെയ്തിട്ടുണ്ട് മുലയൂട്ടിയിട്ടുണ്ട് ചെറുപ്പത്ത് ഏഹ് അപ്പോ കാലലഹ ഒക്കുബത്തു അപ്പൊ ഒക്കുബത്ത് അദ്ദേഹം അവരോട് പറഞ്ഞു ഈ സ്ത്രീയോട് പറഞ്ഞു എന്ത് മാ അവലമു അന്നക്ക് അള്ളാത്തിനി വല അഖ്ബർത്തിനി എന്താണ് എന്താണ് എനിക്കറിയില്ലല്ലോ താങ്കൾ എനിക്ക് മുരയൂട്ടിയിട്ടുണ്ടെന്ന വിവരം എനിക്കറിയില്ല ചെറുപ്പത്തിലല്ലേ എനിക്കറിയില്ലല്ലോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല വല അഖ്ബർത്തിനി താങ്കൾ എന്നോടത് പറഞ്ഞിട്ടില്ല ഏ വല അക്ബർത്തിനി താങ്കൾ എന്നോട് അത് പറയുകയും ചെയ്തിട്ടില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ച് റസൂൽ സല്ലാ അലൈഹി സ്വലമിന്റെ അടുത്തേക്ക് വാഹനം കയറി യാത്ര ചെയ്തു ഏഹ് ബിൽ മദീന മദീനയിലേക്ക് റസൂൽ സല്ലാ അലൈഹി സ്വലം മദീനയിൽ അപ്പൊ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു ഒരു മസാല ചോദിക്കാൻ അതായത് പിന്നെ മുലകുടി ബന്ധത്തിലുള്ളവരും ആണെങ്കിലും സഹോദരന്മാരാണ് സഹോദരിമാരുമാണ് സഹോദരൻ സഹോദരിയെ സഹോദരി സഹോദരനെ വിവാഹം ചെയ്യാൻ പാടില്ല അപ്പോൾ സാധാരണ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരാണ് മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാർ എങ്ങനെയാണ് സഹോദരിയും സഹോദരൻ അല്ലാത്ത സഹോദരിയും സഹോദരനും പോലെയാണ് വിവാഹം പാടില്ല സഹോദരൻ സഹോദരി വിവാഹം ബ്രദർ സിസ്റ്ററിന് വിവാഹം ചെയ്യാൻ പറ്റുമോ സിസ്റ്റർ ബ്രദർ തമ്മിലുള്ള വിവാഹം ഇസ്ലാമിൽ അനുവദനീയമല്ല പക്ഷെ അത് ഒരു ഉമ്മയുടെ ഉദരത്തിൽ ജനിച്ചവരോ അല്ലെങ്കിൽ ഒരു ഉപ്പ ഒരു ഉമ്മ ഉപ്പയാവണമെന്നല്ല മുലകുടി ബന്ധം ഉണ്ടായാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രണ്ടു പേർക്ക് മുല കൊടുത്തു വിചാരിക്കുക രണ്ടു പേർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അവർ തമ്മിൽ സഹോദരൻ സഹോദരൻ ഒരു ആൺകുട്ടി ആൺകുട്ടിയാണെങ്കിലും രണ്ടുപേരും സഹോദരന്മാരാണ് ശേ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേരും സഹോദരന്മാരാണ് അപ്പം പിന്നെ അവർ തമ്മിലുള്ള വിവാഹം പറ്റില്ല ആണും പെണ്ണും ആണെങ്കിലും പിന്നീട് അവർ രണ്ട് അവർക്ക് യഥാർത്ഥ മാതാപിതാക്കൾ വേറുണ്ട് ഏഹ് പക്ഷെ മുരുകുടി ബന്ധം പിന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർത്ഥം ശരി മുരുകുടി ബന്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം രണ്ടുപേരും ഒരേ ഉമ്മയുടെ പാല് കുടിച്ചാൽ അത് എന്താണ് മുലകുടി കാലത്ത് രണ്ട് വയസ്സാണ് മുലകുടി പ്രായം രണ്ട് വയസ്സ് വരെ ആ കാലത്ത് ഈ ഒരു പാല് കുടിച്ചാൽ എന്താണ് അതിന് മുലകുടി ബന്ധം എന്ന് പറയാം റലാഅത്ത് എന്ന് പറയും റലാഅത്ത് അങ്ങനെ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ട സ്ഥിരപ്പെട്ടാൽ എന്തായിരിക്കും പിന്നെ അവർ തമ്മിൽ വിവാഹം പാടില്ല അപ്പൊ ഇദ്ദേഹം അറിയില്ലായിരുന്നു ഇവർ വിവാഹ ഈ കല്യാണം കഴിച്ച സ്ത്രീ പിന്നെ വധു ഇവരും തമ്മിൽ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു അപ്പൊ അതിന് മുമ്പ് അവർക്ക് അറിയില്ല ഏഹ് പക്ഷെ പിന്നെ അറിഞ്ഞുപോയി അപ്പൊ ഇനി എന്ത് ചെയ്യും ഞാൻ നേരത്തെ അറിയില്ലല്ലോ അറിയാതെ വിവാഹം ചെയ്താലേ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളതിൽ ഇതിലെന്ത് പ്രശ്നം ഈ പ്രശ്നത്തിന് വല്ല പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആരടുത്ത് പോയി ഇതിൽ വിധി അന്വേഷിച്ചു പോയി ഇനി തുടരാൻ പറ്റുമോ ഈ ബന്ധം എന്നുള്ളത് അറിയാനാണ് നബി അലൈഹി വസ്ലമിന്റെ അടുത്ത് പോയത് അവരറിയാതെ വിവാഹം ചെയ്തത് അപ്പൊ പ്രശ്നമല്ല പക്ഷെ അത് തുടരാൻ പറ്റുമോ അതാണ് ചോദ്യം പ്രശ്നം ഫസഅലഹു അലഹു എന്നൊരു കാര്യം നബി സല്ലാഹു വസ്ലമയോട് അവതരിപ്പിച്ചു ചോദിച്ചു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് പറഞ്ഞു കൈഫ പക്കതക്കിയ ഖിയ എന്ത് ചെയ്യാം കഴിഞ്ഞു പോയില്ലേ പറയപ്പെട്ടില്ലേ പറയപ്പെട്ടില്ലേ എന്ന് പറഞ്ഞില്ലേ അറിഞ്ഞിട്ടില്ലേ പ്രശ്നമില്ല പക്ഷെ വിഷയം അറിഞ്ഞില്ലേ പ്രളാത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ രണ്ടുപേരും സഹോദരി സഹോദരന്മാരാണെന്ന് അറിഞ്ഞില്ലേ ഇനി അതിലൊന്നും ചെയ്യാനില്ല എന്നർത്ഥം അപ്പൊ എന്ത് ചെയ്യണം വിവാഹം വിവാഹം ആ വേണ്ടതെങ്കിൽ എങ്ങനെയാ തലാക്ക് വിവാഹമോചനം ചെയ്യണം എന്നർത്ഥം അപ്പോൾ അവ കുബത്ത് അവരെ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ വിവാഹം ഏർപ്പെടുത്തി വിവാഹബന്ധം ഏർപ്പെടുത്തി കാര്യം പറഞ്ഞിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തി ഞങ്ങൾ നമ്മൾ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ആവാൻ പറ്റില്ല ഇങ്ങനെ വിഷയം അറിഞ്ഞു റസൂൽ ശ്രദ്ധാശ്രമയോട് ചോദിച്ചു അപ്പോൾ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഏഹ് ഇനി അതിന് മാർഗമല്ല അപ്പോൾ നമ്മൾക്ക് പിരിയാം അങ്ങനെ പിരിഞ്ഞു രണ്ടുപേരും അവർ വിവാഹം കഴിച്ചു ആര് സ്ത്രീ സൗജൻ ഗൈറ മറ്റൊരു ഭർത്താവിനെ മറ്റൊരാളെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് മനസ്സിലായില്ലേ വലൈക്കും